നിർഭാഗ്യവശാൽ ഈ ചിന്തയും നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചതാണ് അതായത് നിങ്ങൾ ബന്ധമെന്ന വാക്കുച്ചിരിക്കുമ്പോൾ ആളുകൾ പൊതുവെ ശരീരാധിഷ്ഠിത ബന്ധത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെയല്ല പല തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം അവ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങളാണെങ്കിൽ സാധാരണയായി പരസ്പരമുള്ള ശരീരത്തോടുള്ള ആവേശം കുറച്ച് കാലത്തിനു ശേഷം ഇല്ലാതാവും കാരണം അത്തരത്തിലുള്ള ബന്ധം അത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് മധുരം പിഴിഞ്ഞെടുക്കുന്നതിനാണ് അപ്പോൾ നിങ്ങൾ മറ്റൊരാളിൽ നിന്നും മധുരം പിഴിഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് തുടക്കത്തിൽ നൽകിയ അതേ ഫലം നൽകാതാകുമ്പോൾ കുറേശ്ശെ കയ്പ് രസം തുടങ്ങും അതിനാൽ ഏറ്റവും നല്ലത് നിങ്ങൾ സ്വാഭാവികമായി ഉന്മേഷത്തോടും ആനന്ദത്തോടും നിലകൊള്ളുക എന്നതാണ് ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തരം ആളുകളുമായും മികച്ച ബന്ധം സ്ഥാപിക്കുവാനായി കഴിയുന്നതാണ്